ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ഡീം ഡി ടെക് ബ്ലോഗിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഇന്ന് നമ്മുടെ അടുത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലക്സ് വ്ളോഗർ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബറാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ആളാണ് അപ്പോൾ ദേ ദേ അതാണ് വരുന്നത് ആള് ആണ് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഫ്രൂട്ട്സിൻ്റെ വീഡിയോ പിടിച്ചല്ലോ അപ്പോൾ ആ വീഡിയോയുടെ ഒരു ബിഹൈൻഡ് സ്ക്രീൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കൂടുതലും പറയുന്നില്ല അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം ഇതാണ് ഞാൻ പറഞ്ഞ ഇവന്റെ പേര് ടോമെന്നും നമ്മളെ <laughs> എല്ലാവരും നമ്മളെ കണ്ടിട്ട് എന്താണെന്നറിയില്ല നമ്മള് അന്വേഷിച്ച് വന്ന ആ ഉണ്ട് ഇതാണ് ഏറ്റവും ടോപ്പ് വരണ്ടല്ലോ അതായത് ഊട്ടിക്കായ്പെണ്ണാണ് നിസ്സാരം എടുത്ത് കടിച്ചു പിടിക്കണം അതോ കടിച്ചു പിടിക്കാല്ലേ ഇവിടെ വീഡിയോ ഇത് ഇതുവരെ ഈ വലിയൊന്നും പ്രശ്നമില്ല നമുക്ക് അടുത്ത ചേരാനൊക്കെ ഉള്ളേ ചെറിയ പേരാ ഇവിടെ കുറെ സംഭവങ്ങളുണ്ട് ഗൈസ് ഇതാണ് ചെറുപ്പേര ഇത് ആ പുലാസൻ ആ കുറച്ച് വ്ളോഗിങ് ഒക്കെ എടുക്കുന്നുണ്ട് ഔട്ടർ എടുക്കാം പുള്ളിയുടെ ചാനലിലുള്ള ഷോട്ടൊക്കെ എടുക്കുന്നത് നമ്മുടെ ഇത് ബിഹൈൻഡ് ദ സീനാണ് പുള്ളിയുടെ സസ്പെൻസ് ഒന്നും നമ്മൾ നശിപ്പിക്കുന്നില്ല ഇമാരുടെ വീട്ടിലെ ഫ്രൂട്ട്സ് എല്ലാവരുടെ കണ്ടു ഗൈസ് ഞാൻ വിചാരിച്ചൊക്കെ കൂടുതൽ സാധനങ്ങളൊക്കെ ഉണ്ട് അതായത് നമ്മുടെ കുറേ എണ്ണൊക്കെ കഴിച്ചു നോക്കി എല്ലാത്തിനും നല്ല രുചിയൊക്കെ ഉണ്ട് അപ്പോൾ അടിപൊളിയായിരുന്നടാ അപ്പോ അഞ്ചോളം വെറൈറ്റി റംബൂട്ടാൻ തന്നെയുണ്ട് ഗൈസ് രണ്ട് ചാനലുണ്ട് guys D M T tech blog ആ ബ്ലോഗ് എന്ന് പറഞ്ഞ ചാനലുണ്ട് അപ്പൊ അതിനകത്ത് അപ്ലോഡ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാലടാ അപ്പോൾ ഗായ്സ് ഇപ്പോ ഇത് ഉമാറിൻ്റെ ചാനലാണ് പക്ഷെ ഞാൻ ചുമ്മാ കയറി ഇന്ന് വീഡിയോ എടുക്കുന്നുള്ളൂ അപ്പോൾ ഉമാരൊന്ന് വീഡിയോ എടുക്കാമെന്ന് ചോദിച്ചു എന്നിട്ട് എടുക്കുന്നുള്ളു ഗൈസ് അപ്പോൾ ഉമാറിൻ്റെ ചാനലിലെ എല്ലാ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാലടാ <laughs> ഇവരുടെ ചാനലാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫസ്റ്റ് കമന്റായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഗായ്സ് എല്ലാവരും ഒന്ന് കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഗായ്സ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ അലക്സ് വ്ളോഗറിന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡിസ്ലൈക്ക് ചെയ്യുക പിന്നെ ഇതിനേക്കാളും നല്ല വീഡിയോസ് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുത്ത് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് ഡി എം ഡി ടെക് വ്ളോഗിലാണെങ്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾ മുമ്പ് അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് കണ്ട അത് കണ്ടാണ് ഇവർ വന്നത് അപ്പോൾ ഇവർ വീഡിയോ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബിഹൈൻഡ്സ് ബിഹൈൻഡ് ദ സീനാണ് നമ്മളിപ്പോൾ കാണിച്ചത് ഇല്ല നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ